welcome back to another video we are the Manglish couple and today we have a ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മേക്കപ്പ് വീഡിയോ ആണ് അപ്പം മേക്കപ്പ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ അല്ല കാണിക്കുന്നത് റയൻ എന്നെ മേക്കപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ചെയ്യുന്നത് അപ്പം ഇതിപ്പോൾ ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യാത്തൊരു ഫേസാണ് ഫേസ് റയൻ ഇട്ട് കഴിഞ്ഞിട്ടുള്ള makeup so I'll be dabbling in some makeups and I'll be putting all that on that face, and hopefully it will turn into a clown. That is my objective. <laughs> so, anyways, ഇനി നമുക്ക് മേക്കപ്പ് ടേബിളിൽ കാണാം Okay, so first thing good morning, Daisy. Hungry. Alright, so. Um. Okay, so let's see. I know this one is usually at the end, I think. So, I'll do that later on. Uh, powder. pre-makeup base. Pre-makeup base. So, okay, let's see. So, what I just do this. I think you should close your eyes because things may <laughs> go insane. total control drop foundation foundation ഞാൻ ചെയ്യുന്നത് കാണുന്നു ഇല്ല പിന്നെ ഇത്ര കൃത്യത I don't know but it's you you you ഇതിനാ അങ്ങനെ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് ഇതുവരെ ഞാൻ ഇരുന്ന കാണാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ശ്രദ്ധിക്കാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇത്രയും ചേഞ്ച് ഈ മഞ്ഞപ്പിത്തല്ലേ ഓ this in movies. So. Now comes. What is this? ഇത് ഇങ്ങനെയാണ് എന്തിനാ അത് ഫേസിനാണ് കേൾക്കുന്നുണ്ട് കേട്ടോ എല്ലാം എന്തൊക്കെയോ അറിയാൻ തോന്നുന്നു ആഹാ ഒന്നുകിൽ ഞാൻ ചെയ്യുന്നതൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓരോ പേര് നോക്കിയിട്ടാണോ എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന് ഇത്രയും കുഴപ്പമില്ലാതെ വന്നത് ഒരു പൗഡർ ഇട്ട് എല്ലാം തീർന്നു ഇനി ഈ powder What is this? Color. like your lips. Ah. No, no, no, your, your <laughs> eyebrows I think. ഓ Okay. ചെയ്യാറെങ്കിൽ മാത്രം ചെയ്യാം അയ്യോ അവിടെ ഇല്ല എവിടെ? You're മതി മതി മതി മതി നല്ലതായിട്ടുണ്ട് okay. So next is അത് തീർന്നേ ചെയ്യാറേ ഇതെന്താണ്? ഇതെവിടെ ഇത് ലെഫ്റ്റിലുള്ള സാധനം അറിയാം അത് എവിടെയായിട്ട് വരും ചെയ്ത് വെച്ചേക്കുവാണ് എന്തുവാണ് Okay, um, what is this for? Oh, this is all you right? This is what we put now? എന്നെ കുത്തല്ല അവിടെയാണോ oh, എന്തോ ആറേൻ ചെയ്യാറൊക്കെ ചെയ്താൽ മതി ഓക്കെ മനസ്സിലായി മതി മതി മതി മതി Okay, so now transcription's done, this one's done, that's done. Lipstick. Lipstick. Oh, that is. Eyeshadow. Oh, eyeshadow. So how do you do this basically? Take your hands. കളവെടുത്തേക്കുന്നു എന്ത് വാറയൻ This is one? The face? അത്ര എടുക്കരുത് ഇച്ചിരി എടുക്കുക തീർന്നു the last but not least ഏറ്റവും ലാസ്റ്റ് തേക്കുന്ന സാധനം അടിപൊളിയാണ് അത് correct Mm. So I'm gonna uh, that got that got over and uh, it was fun It was fun destroying Sneha's face. <laughs> അതല്ല റയന്റെ മേക്കപ്പ് ആദ്യമേ തുടങ്ങിയ സമയത്ത് കുഴപ്പമില്ലാതെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും റയൻ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഫോളോവേഴ്സ് കൺഫ്യൂഷൻ ആയതുകൊണ്ട് എവിടേക്കോ എന്തൊക്കെയോ ചെയ്ത് മുഖത്ത് അത് കണ്ണൊക്കെ വല്ലാതായി പോയി ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ ആണോട് ചെയ്യുന്നത് അത് ക്ലിയർ ആയിട്ട് കണ്ടോ എനിക്കറിയില്ല പിന്നെ ലിപ് ലൈനർ എല്ലാം കുറവായി അന്നേരം പിന്നെ എനിക്ക് തോന്നി ഈ ഫേസ് ആയിട്ട് പറയുന്നതിനേക്കാളും നല്ലത് ഞാൻ പെട്ടെന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് മാറ്റിയെടുത്തു പിന്നെന്താ സോ അങ്ങനെ നമ്മുടെ ഈ ചാലഞ്ച് ഇന്ന് അവസാനിക്കുകയാണ് so hope you guys enjoy this video ഒരു ചെറിയൊരു വീഡിയോ ആണ് I enjoy it like the whole making up and then the eyeshadow two colors so anyways uh, do like this uh, video if you do like it uh, share comment subscribe, and we will see you all on our next video. Bye. Bye.